ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് അപ്ലോഡ് ചെയ്യാത്തൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾ ഇത്രയും നാൾ അപ്ലോഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം ഐഡിയ ഉണ്ടായിരുന്നില്ല മടിയുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ വന്നു അപ്പോൾ ഒരു പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കാനുള്ളത് കാണിച്ചു തരാണ് നിങ്ങൾ വിചാരിക്കും പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റാത്ത this is not a normal plane In fact, this is not even a plane. Plane അല്ല ഇതെന്ന് പറഞ്ഞ ഒരു tube the tube paper plane circle paper plane അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അപ്പൊ ഞങ്ങൾ ട്യൂബ് പേപ്പർ പ്ലെയിൻ എന്നാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചുതരാം പിന്നെ ഇത് ത്രോ ചെയ്യേണ്ടത് ഡിഫറെന്റ്ലി ആണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് അപ്പൊ ഞാൻ ഈ ഗ്രീൻ പേപ്പർ കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരെണ്ണം ഞാൻ റെഡ് ഓക്കെ എന്നിട്ട് നിങ്ങൾ പറയേ ആദ്യമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടെസ്റ്റ് അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ ചിലപ്പോ പേപ്പർ ഇങ്ങനെയും ഇങ്ങനെയും തിരിയണം നിങ്ങൾ കൺഫ്യൂഷൻ ആവാതെ നോക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പേപ്പർ പ്ലെയിൻ്റെ വൺ തേർഡ് ഫോൾഡ് ചെയ്യുക ഇത് കറക്റ്റ് വൺ തേർഡ് ആവില്ല എന്നാലും അപ്രോക്സിമേറ്റ്ലി വൺ തേർഡ് ഫോൾഡ് ചെയ്യുക പക്ഷെ നിങ്ങൾ ഇതുപോലെ ചെയ്യരുത് ഹാഫ് ആക്കി ഫോൾഡ് ചെയ്തിട്ട് ചെയ്യരുത് കാരണം അപ്പൊ അത് നിങ്ങൾ ഫോൾഡ് ചെയ്യുന്നത് വൺ ഫോർത്ത് ആകും നിങ്ങളുടെ പ്ലെയിന് ലെങ്ത് കുറവാകും അതുകൊണ്ട് വൺ തേർഡ് തന്നെ ഫോൾഡ് ചെയ്യാം ഓക്കെ ഇനി ഈ വൺ തേർഡ് ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത ഹാഫ് ഒന്നും കൂടി ഫോൾഡ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ പ്ലെയിൻ ഇപ്പൊ ഇങ്ങനെയാണ് വരിക ഇനിയിപ്പം നിങ്ങൾ ഫോൾഡ് ചെയ്ത ഹാഫ് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക ഓക്കെ ഇപ്പം നിങ്ങൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക നിങ്ങൾക്ക് ഫോൾഡ് ചെയ്തിട്ട് ഓക്കെ ഇനിയിപ്പം നിങ്ങൾ ഉള്ള ടേബിളിലോ എന്തിൻ്റെങ്കിലും എഡ്ജിൽ ഇതൊന്ന് ഒന്ന് അതിൻ്റെ ഇതൊന്ന് സോഫ്റ്റ് ഇങ്ങനെ കേർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇതുപോലെ ആയിട്ട് കിട്ടും ഇതുപോലെ ഇവിടെ എന്നിട്ട് നിങ്ങൾ ഈ അവസാനം ഫോൾഡ് ചെയ്തത് അൺഫോൾഡ് ചെയ്യുക അവസാനം ഫോൾഡ് ചെയ്ത് ഫോൾഡ് അൺഫോൾഡ് ചെയ്ത് ലിസൺ ഓക്കെ അപ്പം നിങ്ങൾ അത് അൺഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇത് നിങ്ങൾ ഇതിൻ്റെ ഒരു എഡ്ജ് അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു എഡ്ജ് ഇനി ഈ ഭാഗത്തിൻ്റെ ഇടയിലേക്ക് കയറ്റാം ഈ ഭാഗം ഇതിൻ്റെ ഇടയിലേക്ക് അപ്പം ഈ സാധനം നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നുണ്ടാവും ഒരു ലൈന് പോലെ നിങ്ങൾക്ക് എനിക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇനി നിങ്ങൾ അവിടുന്ന് ഫോൾഡ് ചെയ്യുക ഈ ഭാഗം കുറച്ച് മെസ്സി ആയിരിക്കും പക്ഷെ അത് അങ്ങനെയാണ് വരിക അവസാനം പക്ഷെ നിങ്ങൾ കുറച്ച് ഫോൾഡിങ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും ഞാൻ മുട്ടക്കൊളാക്കിയിട്ട് ഇങ്ങനെയൊന്നും അല്ലടാ എടേ ഇത് നമുക്കിന്ന് പോണ്ടേ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാൻ പോണത് ഇതുപോലത്തെ ഒരു ഇതാണ് ഇവിടെ ഇങ്ങനെ തോന്നിട്ടുണ്ടാവും ഇത് പക്ഷെ അടിയിലത്തെ ഭാഗമാണ് മേളില് ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു ഇത് എനിക്ക് ചേട്ടനേക്കാൾ നന്നായിട്ട് ഓക്കെ അപ്പൊ നിങ്ങൾ എൻ്റെ ഇതിൽ നോക്ക് ഇപ്പൊ എനിക്ക് ഈ കയ്യിൽ ഫിറ്റ് ആവാൻ പറ്റും പക്ഷെ നിങ്ങൾ കയ്യിനനുസരിച്ച് ഇത് നമുക്ക് അകത്തേക്ക് കയറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എനിക്കിപ്പോൾ ഇതുപോലെ ആയത് കുഴപ്പമില്ല എനിക്ക് എന്നാലും ത്രോ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ എത്തും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിലത്തെ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു ചെറിയൊരു ഫോൾഡ് ചെയ്യാം ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ് ഓക്കെ അപ്പോൾ ഇനി ഉണ്ണീന്റെ എൻഡ് പ്രൊഡക്റ്റ് നോക്കാം അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇനി സോറി ഇതുപോലെ നോ നോ നോ ഇതുപോലെയാണ് കിട്ടേണ്ടത് ഇനി നിങ്ങൾക്ക് ത്രോ ചെയ്യേണ്ട എങ്ങനെയാണ് ഞാൻ കാണിച്ചത് അപ്പോൾ രണ്ട് രീതിയിൽ അറിയാം ഒന്ന് നിങ്ങൾ ഈ ഒറ്റപ്പാട്ട് പാട്ട് പുറത്തേക്കാക്കിയിട്ട് തമ്പ് മേളിൽ വയ്ക്കാം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് ഹാൻഡേഴ്സിനും ഇതുപോലെയാണ് അപ്പോൾ ഇനി നിങ്ങൾ നേരെ പിന്നിലേക്കാക്കിയിട്ട് ത്രോ ചെയ്യുമ്പോൾ സ്പിന്നിങ് ഇതിൽ അപ്പോൾ ഇങ്ങനെ നേരെ സ്പിൻ ചെയ്തിട്ട് വിടുക ഓക്കെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം ഇങ്ങനെ ഒരു സ്പിൻ ഓക്കെ അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾ പിടിക്കുക പിന്നെ ഇരിക്കാക്ക ക്ലോസ് ചെയ്യുക സ്പിൻ ചെയ്തിട്ട് ഇതിപ്പം മിനിമം എഫേർട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കുറച്ചും കൂടി ഫോഴ്സിൽ ഇതിനും ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കുറച്ചും കൂടി ഫാസ്റ്റിൽ പോകും ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ വേ കാണിച്ചു തരാം ഇത് കുറച്ചും കൂടി ഫാസ്റ്റ് ഇതിനാണ് ആക്യുറസി അത്രയ്ക്ക് ഉണ്ടാവില്ല പക്ഷെ ഫാസ്റ്റർ ആയിരിക്കും ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഈ രീതിയിൽ പിടിക്കണ്ടേ ഇതിന് തിക്ക് പാട്ട് ഔട്ട് സൈഡായിട്ടാണ് പോകാനായിട്ട് പക്ഷെ നിങ്ങളുടെ തമ്പ് താഴ്ത്തും ഇത് മേലും ഇനി നിങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിപ്പിച്ചിട്ട് വയ്യ ഇങ്ങനെ ഇപ്പോൾ ഇതോടെ അങ്ങനെ ഇങ്ങനെ എക്സാമ്പിൾസ് ഇതിലേക്ക് തിക്ക് പാർട്ട് ഔട്ട് സൈഡ് മേളിൽ പിടിക്കുക സ്പിൻ ചെയ്ത് വയ്ക്കുക ഇങ്ങനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വൺ ചെയ്യാം ഇത് ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ തന്നെ പോയി സോറി സോറി സർജറി ചെയ്താൽ മതി ശരി നീ ചേട്ടാ ശരിക്കും ഞാൻ ഡ്രോ ചെയ്ത് നോക്കട്ടെ എനിക്ക് ഡ്രോ ചെയ്യാറില്ല don't book the judge by cover. yes. this book, the last one, last try on Please book. I cannot actually. You. Not bad. What a lens. Guys, hope you enjoy this video. Next പ്രാവശ്യം ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊക്കെ താടി ഉണ്ടാവും grand grand finales grand grand grand okay guys അപ്പോൾ പറയാണ്ടായി ഈ grand grand finale no great grand finale അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അടുത്ത വീഡിയോക്കുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമ്പോൾ നിങ്ങളിടും യെസ് അപ്പോൾ അത് അത്രേ ഉള്ളൂ bye see later thank you and keep supporting us